LibreOffice Impress inserting pictures and ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കുക ഒരു പ്രസന്റേഷനിൽ എങ്ങനെയാണ് പിക്ചേഴ്സ് ഒബ്ജക്ട്സ് ചേർക്കുക ഒബ്ജക്ട്സും പിക്ചേഴ്സും ഫോർമാറ്റ് ചെയ്യുന്നത് പ്രസന്റേഷന് അകത്തും പുറത്തും എങ്ങനെയാണ് ഹൈപ്പർലിങ്കും ടേബിൾസും ചേർക്കുന്നത് ഇവിടെ നമ്മൾ ഉബുണ്ടു ലിനക്സ് 10.04 ഉം ഓഫീസ് സ്യൂട്ട് പതിപ്പ് 334 ഉം ഉപയോഗിക്കുന്നു സ്ക്രീനിൽ കാണുന്ന യു ഒരു വെബ് ബ്രൗസർ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക ഇത് ഒരു ഇമേജിനെ കാണിക്കുന്നു ഇനി ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് save image as option select ചെയ്യുക ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു നെയിം ഫീൽഡിൽ open source hyphen bat dot P എന്ന് കാണാം ലൊക്കേഷൻ ആയി ഞാൻ ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുക്കും എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നേരത്തെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള സാമ്പിൾ ഇംപ്രസ് എന്ന നമ്മുടെ പ്രസന്റേഷൻ തുറക്കാം ഈ പ്രസന്റേഷനിൽ എങ്ങനെയാണ് പിക്ചർ ചേർക്കുന്നതെന്ന് നോക്കാം മെയിൻ മെനുവിൽ നിന്ന് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക പിന്നെ പിക്ചറിലും ഇനി ഫ്രം ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇൻസേർട്ട് ചെയ്യേണ്ട പിക്ചർ ഉള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക ഞാൻ ഡെസ്ക്ടോപ്പ് ഫോൾഡർ തിരഞ്ഞെടുത്തു ഇനി ഇൻസേർട്ട് ചെയ്യേണ്ട പിക്ചർ തിരഞ്ഞെടുത്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്ലൈഡിൽ പിക്ചർ ചേർക്കപ്പെട്ടു നമുക്ക് ഈ മാറ്റങ്ങൾ അൺഡു ചെയ്യാം പിക്ചർ ഇൻസേർട്ട് ചെയ്യാനുള്ള മറ്റൊരു വഴി കൂടി ഞാൻ കാണിച്ചു തരാം ഓവർവ്യൂ എന്ന ടൈറ്റിലുള്ള സ്ലൈഡ് കഴിഞ്ഞ് പുതിയ ഒരു സ്ലൈഡ് ചേർക്കാൻ ഇൻസേർട്ടിലും സ്ലൈഡിലും ക്ലിക്ക് ചെയ്യുക ടൈറ്റിൽ ടെക്സ്റ്റ് ബോക്സ് എന്നതിലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ സോഴ്സ് ഫണ്ണി എന്ന ടൈറ്റിൽ മാറ്റുക നാല് ഐക്കൺസ് ഉള്ള ഒരു ചെറിയ ബോക്സ് മധ്യത്തിൽ വരുന്നു ഇതാണ് insert tool bar insert tool ബാറിൽ നിന്ന് ഇൻസേർട്ട് പിക്ചർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഒരു പിക്ചർ തിരഞ്ഞെടുത്തിട്ട് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ചെയ്ത പിക്ചർ സ്ലൈഡിൽ വ്യാപിച്ചു കിടക്കുന്നു ഇമേജിന്റെ ഷേപ്പും സൈസും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കൺട്രോൾ പോയിന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ നമുക്ക് ചാർട്ടുകളും മൂവി ക്ലിപ്പുകളും പ്രസന്റേഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും ഈ എല്ലാ സാധ്യതകളും പരീക്ഷിച്ചു നോക്കുക ഇപ്പോൾ നമുക്ക് ഹൈപ്പർലിങ്ക് ചെയ്യാൻ പഠിക്കാം ഹൈപ്പർലിങ്ക് നിങ്ങളെ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്കും അഥവാ ഒരു വെബ് പേജ് അല്ലെങ്കിൽ പ്രസന്റേഷന്റെ ഒരു ഡോക്യുമെന്റിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ആദ്യം നമുക്ക് പ്രസന്റേഷനുള്ളിൽ തന്നെ ഹൈപ്പർലിങ്ക് ചെയ്യുന്നത് പഠിക്കാം ഓവർവ്യൂ എന്ന ടൈറ്റിലുള്ള സ്ലൈഡിന് ശേഷം ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുക ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് തുടർന്നുള്ള സ്ലൈഡ്സിന്റെ ടൈറ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക open source funny the present situation development up to present potential alternatives recommendation development up to present എന്ന വാചകം തിരഞ്ഞെടുക്കുക ഹൈപ്പർലിങ്കിലും ഇൻസേർട്ടിലും ക്ലിക്ക് ചെയ്യുക ഇത് ഹൈപ്പർലിങ്ക് ഡയലോഗ് ബോക്സ് തുറക്കും ഇടത് പെയിനിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക ടാർഗറ്റ് ഇൻ ഡോക്യുമെന്റ് എന്ന ഫീൽഡിലെ വലതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ പ്രസന്റേഷനിലുള്ള സ്ലൈഡുകളുടെ ലിസ്റ്റ് തുറക്കും ഇതിൽ നിന്നും ഡെവലപ്മെന്റ് അപ് ടു പ്രസന്റ് എന്ന പേരുള്ള സ്ലൈഡ് തിരഞ്ഞെടുക്കുക ലിസ്റ്റിലുള്ള അപ്ലൈ ബട്ടണിലും ക്ലോസ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക വീണ്ടും അപ്ലൈ ബട്ടണിലും ഡയലോഗ് ബോക്സിലുമുള്ള ക്ലോസ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക സ്ലൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കൾ ഇപ്പോൾ താങ്കളുടെ കഴ്സർ ടെക്സ്റ്റിന് മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരൽ പോലെ കാണിക്കുന്നു ഇതിനർത്ഥം ഹൈപ്പർലിങ്ക് വിജയിച്ചു എന്നാണ് ഹൈപ്പർലിങ്ക് ചെയ്ത ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ സ്ലൈഡിലേക്ക് കൊണ്ടുപോകും മറ്റൊരു ഡോക്യുമെന്റ് ഹൈപ്പർലിങ്ക് ചെയ്യാൻ നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന സ്ലൈഡിലേക്ക് തിരികെ പോകാം ഇനി മറ്റൊരു ലൈൻ ഐറ്റം ചേർക്കുക എക്സ്റ്റേണൽ ഡോക്യുമെന്റ് ആ വാചകം സെലക്ട് ചെയ്ത് ഇൻസേർട്ടിലും ഹൈപ്പർലിങ്കിലും ക്ലിക്ക് ചെയ്യുക ഇടത് പെയിനിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക ഡോക്യുമെന്റ് പാത്ത് ഫീൽഡിന്റെ വലതുഭാഗത്തുള്ള ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഹൈപ്പർലിങ്ക് ചെയ്യാനുള്ള ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക നമ്മൾ റൈറ്റർ സീരീസിൽ തയ്യാറാക്കിയ resume.odt ഡോട്ട് തിരഞ്ഞെടുത്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഹൈപ്പർലിങ്ക് ഡയലോഗ് ബോക്സിലെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക സ്ലൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കളിപ്പോൾ ഇപ്പോൾ താങ്കളുടെ കഴ്സർ ടെക്സ്റ്റിന് മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരൽ പോലെ കാണിക്കുന്നു ഇതിനർത്ഥം ഹൈപ്പർലിങ്ക് വിജയിച്ചു എന്നാണ് ഹൈപ്പർലിങ്ക് ചെയ്ത ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ സ്ലൈഡിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഈ അവസ്ഥയിൽ ഇത് നമ്മളെ resume.odt ലേക്ക് കൊണ്ടുപോകുന്നു വെബ് പേജിലേക്കുള്ള ഹൈപ്പർലിങ്ക് ഇതുപോലെയാണ് പ്രസന്റേഷന്റെ അവസാനം പുതിയൊരു സ്ലൈഡ് ചേർക്കുക title essential open source software എന്നാക്കുക ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ഉബുണ്ടു ലിബ്രെ ഓഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റിലെ രണ്ടാമത്തെ വരി തിരഞ്ഞെടുത്ത് ഇൻസേർട്ടിലും ഹൈപ്പർലിങ്കിലും ക്ലിക്ക് ചെയ്യുക ഇടത് പെയിനിൽ ഇന്റർനെറ്റ് സെലക്ട് ചെയ്യുക ഹൈപ്പർലിങ്കിൽ വെബ് സെലക്ട് ചെയ്യുക ടാർഗറ്റ് ഫീൽഡിൽ www.libreoffice.org എന്ന് ടൈപ്പ് ചെയ്യുക ഹൈപ്പർലിങ്ക് ഡയലോഗ് ബോക്സിലെ അപ്ലൈ ബട്ടണിലും ക്ലോസ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക സ്ലൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കൾ ഇപ്പോൾ താങ്കളുടെ കഴ്സർ ടൈറ്റിന് മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിരൽ പോലെ കാണിക്കുന്നു ഇതിനർത്ഥം ഹൈപ്പർലിങ്ക് വിജയിച്ചു എന്നാണ് ഹൈപ്പർലിങ്ക് ചെയ്ത ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ വെബ് പേജിലേക്ക് കൊണ്ടുപോകും അവസാനമായി ടേബിൾസ് ഉപയോഗിച്ചാണ് ഡേറ്റ കോളംസിലേക്കും റോസിലേക്കും സംഘടിപ്പിക്കുന്നത് നമുക്കിപ്പോൾ ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ ടേബിൾ എങ്ങനെയാണ് ചേർക്കുക എന്ന് പഠിക്കാം സ്ലൈഡ് പെയിനിൽ നിന്ന് development up to the present എന്ന പേരുള്ള സ്ലൈഡ് തിരഞ്ഞെടുക്കുക ടാസ്ക് പെയിനിന്റെ ലേഔട്ട് സെക്ഷനിൽ നിന്ന് ടൈറ്റിൽ കൂടാതെ രണ്ട് കണ്ടന്റ് ഐക്കൺ തിരഞ്ഞെടുക്കുക ഇടത് ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക അതിനുശേഷം ഫോണ്ട് സൈസ് 26 ആയി കുറയ്ക്കുക വലത് ടെക്സ്റ്റ് ബോക്സിലെ മധ്യത്തിൽ നിന്ന് ടൂൾ ടൂൾബാറിൽ നിന്ന് ഇൻസേർട്ട് ടേബിൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഡിഫോൾട്ടായി കോളങ്ങളുടെ എണ്ണം 5 ഉം റോകളുടെ എണ്ണം 2 ആണ് നമുക്കത് കോളത്തിന്റെ എണ്ണം 2 ഉം റോകളുടെ എണ്ണം 5 ആക്കാം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് വായിക്കുന്നതിനായി നമുക്ക് ടേബിളിനെ വലിച്ചു നീട്ടാം ടേബിളിലേക്ക് ഡേറ്റ ഇങ്ങനെ എൻ്റർ ചെയ്യാം ഇംപ്ലിമെൻ്റേഷൻ കൂടാതെ ശതമാനം രണ്ടായിരത്തി ആറ് പത്ത് ശതമാനം രണ്ടായിരത്തി ഏഴ് ഇരുപത് ശതമാനം രണ്ടായിരത്തി എട്ട് മുപ്പത് ശതമാനം രണ്ടായിരത്തി ഒൻപത് നാൽപ്പത് ശതമാനം നമുക്കിപ്പോൾ ഹെഡർ റോയുടെ ഫോണ്ട് ബോൾഡാക്കി ടെക്സ്റ്റിനെ സെൻറ്ററിലാക്കാം. ടേബിളിന്റെ നിറം മാറ്റാൻ ആദ്യം എല്ലാ ടെക്സ്റ്റും തിരഞ്ഞെടുക്കുക ടാസ്ക് പെയിനിന്റെ ടേബിൾ ഡിസൈനിൽ നിന്ന് ഒരു ടേബിൾ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക ഞാനിത് തിരഞ്ഞെടുക്കും നോക്കൂ ഇപ്പോൾ ടേബിൾ കാണാൻ എങ്ങനെയെന്ന് ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലെത്തിക്കുന്നു ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് പിക്ചറുകൾ ചേർക്കാനും അതിനെ ഫോർമാറ്റ് ചെയ്യാനും പ്രസന്റേഷന് അകത്തും പുറത്തും എങ്ങനെയാണ് ഹൈപ്പർലിങ്കും കൂടാതെ ടേബിൾസും ചേർക്കുന്നത് ഈ കോംപ്രിഹെൻഷൻ ടെസ്റ്റ് അസൈൻമെന്റ് പരീക്ഷിക്കുക പുതിയ പ്രസന്റേഷൻ സൃഷ്ടിക്കുക മൂന്നാമത്തെ സ്ലൈഡിൽ പിക്ചർ ചേർക്കുക നാലാമത്തെ സ്ലൈഡിൽ രണ്ട് റോയും മൂന്ന് കോളവും ഉള്ള ടേബിൾ ഉണ്ടാക്കുക ടേബിളിന്റെ രണ്ടാമത്തെ കോളത്തിലും രണ്ടാമത്തെ റോയിലും സ്ലൈഡ് 3 എന്ന് ടൈപ്പ് ചെയ്യുക മൂന്നാമത്തെ സ്ലൈഡിൽ ഈ ടെക്സ്റ്റ് ഹൈപ്പർലിങ്ക് ചെയ്യുക താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാം spoken tutorial project team spoken tutorials ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കായി ഒ ആർ ലേക്ക് എഴുതുക സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് എന്നത് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് national mission on education ICT MHRD government of India മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken hyphen tutorial dot O R G slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് Shalu Shankar I I T Bombay ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി